വെൽക്കം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ട്രൈ നോട്ട് ടു ലാഫ് അപ്പോൾ നമുക്ക് അത് നമുക്ക് ചിരിക്കാൻ പാടില്ല നമുക്ക് ചിരിക്കാൻ അപ്പോൾ നമുക്ക് ചാലഞ്ചിലേക്ക് പോകാം അപ്പം അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ അടിയിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അനുസരിച്ചുള്ള ബെല്ലൈക്കനൊക്കെ ഓക്കെ ബെല്ലൈക്കനൊക്കുമ്പോൾ ഇതുകൂട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതിനുമുമ്പ് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ പോയി ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോ കാണാം വാ എൻ്റെ പൊന്നു നമുക്ക് ഇച്ചിരിയും കൂടി കൂടാം ചിരിക്കാൻ പറ്റില്ല എന്നാലും നോക്കാം fourth Come on, baby. Let me see what you got, why? You say you go hit it one time, uh. ഇച്ചിരി കൂടി ഓക്കെ ഇച്ചിരി കൂടി ചിരിക്കാൻ പറ്റും നമുക്ക് ഇച്ചിരി കൂടി ചിരിക്കാൻ പറ്റും എന്താണ് ലാസ്റ്റ് ഫിഫ്ത്ത് അപ്പോൾ കണ്ടോ അതിൻ്റെ അത് പറഞ്ഞു ബിവെയർ ഓഫ് ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അത് ചെറിയ പട്ടിയാണ് ഇട്ടേക്കൊണ്ട് അത് വലിയ കാര്യമല്ലോ ഓക്കെ എല്ലാവർക്കും അറിയാം വി ആർ അത് അഡ്വഞ്ചറസ് ആയിരിക്കും ഇറ്റ്സ് നോട്ട് ഫണ്ണി ഓക്കെ അത് എല്ലാവരും ഇപ്പോൾ വരാണ് ടിക്ടോക്കിലൊക്കെ ഫേമസ് ആവുന്നതാണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓക്കെ ബെറ്റർ ആണ് ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ടത് ഇത് റോബോട്ടാണോ മനുഷ്യനാണോ എനിക്ക് അത് തിരിച്ചറിയാൻ പറ്റണല്ലോ ഓക്കെ റോബോട്ടിൻ്റെ ഡ്രസ്സ് ഇട്ടേക്കുന്ന ഹ്യൂമൻ ബീങ് ആണ് ഇറ്റ്സ് എ മാൻ ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് എയ്ത്ത് പറഞ്ഞിട്ട് കാര്യമില്ല വല്ല കാര്യമുണ്ടായിരുന്നു ഓക്കെ ഹോവർ ബോർഡിന് മുകളിൽ ഐസ് കൈഡ് സാധനം ചെയ്യുന്നത് വളരെ വളരെ മണ്ടത്തിനാണ് എല്ലാവർക്കും അറിയാം ഓക്കെ പർച്ചേസ് ചെയ്തു it is not funny okay next better okay അതൊരു ബസ് ഡ്രൈവറെ ട്രക്ക് ഇരിക്കുന്ന ട്രക്കിൻ്റെ അകത്ത് ബസ് കയറ്റിക്കൊണ്ട് പോയിട്ട് ബസ് ഡ്രൈവർ സെൽഫി ഒക്കെ എടുക്കുന്നതാണ് it's not much funny next next പോകാം Josh, do it now! David, try to. കുഴപ്പമില്ല ഓക്കെ അതായത് അതെന്താ അതെങ്ങനെയാ മുങ്ങണേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ അത് ഫണ്ണി എന്ന് പറയാൻ പറ്റൂല ശരിക്കും ഇറ്റ്സ് എ ക്രിയേറ്റീവ് ഓക്കെ ബൈക്കിൻ്റെ വീലിൽ മാറ്റിയിട്ട് കട്ടർ യൂസ് ചെയ്തിട്ട് മരം മുറിക്കുന്നു ഓക്കെ ഭയങ്കരമാണ് next no! <laughs> Oh my no! god! uh, <laughs> uh, swap the camera. Oh, okay, it's it's good. സത്യം പറഞ്ഞാൽ അതൊരു ഫെയിലിയർ ആണ് മറ്റേ സ്വിം ചെയ്യാൻ ഡൈവ് ചെയ്യാൻ പോകുന്നതിനിടയ്ക്ക് മറ്റേ ഇറങ്ങി വരുന്നതിനിടയ്ക്ക് സ്ലോപ്പിനിടയ്ക്ക് നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇറ്റ്സ് ഫെയിലിയർ ഓക്കെ നെക്സ്റ്റ് നമ്മളൊരു റിങ്ങിനത് ചാടിയ അത് റിമ്മിൻ റിങ്ങിനെക്കാൾ ചെറിയ ആളാണെങ്കിൽ ഓട്ടോമാറ്റിക് അത് ആകത്തോടെ കയറി പോക്കെ അതിന് ആരും തെറ്റു പറയാൻ പറ്റില്ല ഇറ്റ്സ് നോട്ട് ഫണ്ണി നെക്സ്റ്റ് Это просто беспредел. ഇതൊരു പശു കൗ കൗവിൻ്റെ കാറാണ് ഒരു പണ്ടത്തെ മോഡൽ കാറിൻ്റെ അകത്ത് പശുവിനെ കയറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല next. ഫ്രണ്ട്സ് ഇത് അതൊരു ഫണ്ണായിട്ട് കാണുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഏതൊരു പക്ഷിയാണോ ഒക്കെ എനിക്കറിയില്ല ഏതൊരു ബേഡ് വലിയ ബേഡ് പെലിഗൻ ആണെന്നുകൊണ്ട് ആ ബേഡ് വരുമ്പോൾ ആ കൊച്ചു പേടിച്ച് ഓടുന്നതാണ് പിന്നെ കടുമല്ല മറ്റേ മലയാളത്തിൽ കാണുന്നൊരു കൊച്ചു കോഴിയെ പേടിപ്പിച്ചിട്ട് ആ കോഴി എന്താ ആ കൊച്ചിനെ ഓടിച്ചിരുന്നത് അപ്പോൾ ഇതൊന്നും ഒന്നുമല്ല it's not a funny okay next ആണ് പിന്നെ ഇച്ചിരി കൂടിയും ഫണ്ണി ലാഫിങ് എന്ന് പറയാൻ പറ്റുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയപ്പോൾ അവർക്ക് പറഞ്ഞാൽ മറ്റേ സ്പ്രേ ആൽക്കഹോളൊക്കെ മറ്റേ ബിയർ ആണെന്നുണ്ടെങ്കിൽ അടിച്ച് ചീറ്റുമ്പോൾ അവരൊക്കെ ആ പെട്ടെന്ന് എൻജോയ്മെൻ്റ് ചെയ്തപ്പോൾ ടേബിള് ഉറപ്പില്ലായിരുന്നു ഓക്കെ ടേബിള് പൊട്ടിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല it's always a funny videos okay അപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുകൂടെ പുതിയ പുതിയ ചാലഞ്ച് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾ അടിയിൽ പോയി ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ വെക്കുക അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ see you soon in next video bye Tell me pretty lies, look me in the face, tell me that you love me